എൻ്റെ തന്നെയിൽ B R S global school Bangalore grade വണ്ണിലാണ് നാം പഠിക്കുന്നത് ഇപ്പം നാം ചെയ്യാൻ പോകുന്നത് സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് കാരക്ടർ അനിമേഷൻ ആണ് ഇനി എൻ്റെ പേരാണ് എത്തിയിരിക്കുന്നത് ഈ ലെറ്റേഴ്സ് ആണ് സ്പ്രൈറ്റ് കൺസെപ്റ്റ് കൺസേർട്ട് ആണ് നമ്മൾ സ്പ്രൈറ്റ് എടുക്കുന്നത് ഇതായി ബാക്ക് ഡ്രോപ്സ് സെലക്ട് ചെയ്താണ് ഈ ലൈബ്രറിയിലാണ് ഇപ്പൊ ഞാൻ കോഡ് പറയാൻ പോവാണ് one flag click repeat ten change colour effect by twenty five turn sixty degree and forty degree play sound drum jam repeat ten change size by plus ten and minus ten എല്ലാ എല്ലാറ്റിനും സെയിം സെയിം കോഡ് കൊടുക്കണം ഞാൻ ആ റിസൾട്ട് കാണിക്കാൻ പോയാണ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഇത് പ്ലേ ചെയ്യും Do you want to have a quick peek into our QT Learn classrooms? Here's your chance. Register now only for Rs 99 and see how coding can be so much fun.